ആരാണ് ബോസ് ബോസ് കൊല്ലണടാ നിങ്ങളെ കൊണ്ട് ഇപ്പൊ ബോസ് ക്ഷമിക്കണം പറ്റില്ല അല്ലേ നിങ്ങളെ പോലത്തെ ലോക്കൽ കിലാസിനെ കൊണ്ട് നടക്കില്ല ഐ വാണ്ട് ഇന്റർനാഷണൽ കില്ലർ വിളിയടാ അവനെ ആര് കോവിഡോ അതെ അവനെ തന്നെ Yes, boss. COVID 19. I'm coming. വാടാ അവനെ അവനെ തീർക്കണോടാ പറ ആരാ ബോസിൻ ടീ പണി തന്നെ അവൻ ആ കേരളം അവനാണ് ഈ അവസ്ഥയിലാക്കിയത് ഏത് ആ ഇന്ത്യയുടെ മൂട്ടിക്കിടക്കുന്ന ആ കൊച്ചു കേരളവും ഏ ആ ഇതിന് ഞാൻ പണി കൊടുക്കും ഇതിന് ഞാൻ പണി കൊടുക്കും എന്റെ പേര് കൊണറ എന്റെ പേര് കൊറോണ വൈറസ് എന്നാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും പണി ബോസ് അവന്മാർ ചിലർക്കാരല്ല ബോസ് ചുമ്മാ ചെന്ന് വലിയ കയറി എട്ടിന്റെ പണി കിട്ടും നീയൊക്കെ അമേരിക്കന്ന് കേട്ടിട്ടുണ്ടോ ഇറ്റലിന്ന് കേട്ടിട്ടുണ്ടോ പോട്ടെ യു കെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പണി ചെയ്തിട്ട് ഇറങ്ങി പോകുന്നവനാണ് ഞാൻ സൂക്ഷിക്കണം ഇങ്ങോട്ടൊന്നും പറയണ്ട എന്റെ ആശാന തൊട്ടവൻ ആരാണെങ്കിലും അവരിട്ട് പണി ഈ കൊണാറ ഈ കൊറോണ വൈറസ് കൊടുത്തിരിക്കും പോയി തീർത്തിട്ട് വേണം ആശാൻ ആളെ കാണിച്ചു തന്ന മാത്രം മതി ആളെ കാണിച്ചു തരാം നിനക്കറിയോ ആളെ വരാ ഇവരാണോ നീ പറഞ്ഞ ആൾക്കാര് നിന്നേക്കോ ഞാൻ നേരിടാൻ തന്നെയാണ് തീരുമാനം നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനാണല്ലേ ഇവരിത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോ പറയുമ്പോ തിരിച്ചു പോവാൻ തന്നെയാ എന്റെ തീരുമാനം ശരി എന്നാ പോട്ടെ ഹാ, എന്നെ പോലെ അങ്ങോട്ടില്ലല്ലേ എന്നാ പിന്നെ ഇങ്ങോട്ട് തന്നെ ആവട്ടെ Now, Kerala is really India's most successful state. It attacked coronavirus even before the lockdown. Just look at that. So, what has Kerala done right, and what are the lessons that the state holds for the rest of the country? a major relief coming in, the second patient who tested positive for coronavirus is recovered in Kerala and is now discharged. And the teamwork, all the department with the health department, that teamwork, uh, I think that is the uh, history, uh, that, that is the right. secret behind, the, behind our victory. It is not full victory, but uh, uh, we have <laughs> got some enthusiasm out of this teamwork.